എടസാ കാരണം ബാങ്കരയും പോയത് ഒടുക്കത്തെ തിരക്കാടൊക്കെ കൊറോണ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് മാസ്ക് ഒക്കെ ഉണ്ട് പക്ഷെ മാസ്കിന്റെ അല്ല ഇപ്പൊ നമ്മി മാസ്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു സാധനം കണ്ടില്ല ഷീൽഡ് പോലത്തെ K S R T C ഡ്രൈവർമാരുടെയും അല്ല കണ്ടക്ടർമാരാണ് കൂടുതൽ അവര് ബാങ്കിലെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വെക്കാറുണ്ട് അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും ആ എല്ലാരും മാസ്ക് അനുവദിച്ചാൽ ഇത് നമുക്ക് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അത്യാവശ്യം സാധനം എടുത്ത് വെച്ചാലും മതിയല്ല പുതിയൊരു കിടിൽ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത് എന്നിട്ടാണ് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു ഫേസ് ഷീൽഡ് ഓക്കെ ഏവർക്കും ഇപ്പൊ മാസ്കിന് പകരം ഷീൽഡ് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അതേപോലത്തെ ചെറിയ രീതിയിൽ ചെറിയ ഫണ്ട് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഷീൽഡ് ചെയ്യാം എന്നൊരു ആശയവുമായി ദിവേക് ആൻഡ് വിവേക് ഇനി നമുക്ക് നേരെ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാലാണ് ഇത് ട്രാൻസ്പെറന്റ് ഗ്ലാസ് പോലത്തെ ഒരു പേപ്പറാണ് അതായത് നമ്മുടെ ഏത് സ്റ്റേഷനറി കടയിലും ചെന്നാലും വെറും അഞ്ച് രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇത് പിന്നെ വേണ്ടത് പിന്നെ ഈ ചെരുപ്പ് ഒട്ടിക്കാനുള്ളത് നമ്മുടെ തലയുടെ ബാക്കിൽ ഒട്ടിക്കാനുള്ള സാധനം ഇത് രണ്ടെണ്ണം ഉണ്ട് അതേപോലെ തന്നെ ഒരു നൂല് സെറ്റ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രെയിം കൊടുക്കാനായിട്ട് ഇതുപോലെ അതന്നെ അപ്പൊ നമ്മുടെ ഷീൽഡ് ഉണ്ടാക്കണ കുറച്ച് സാധനമാണ് കാണിച്ചാൽ അധികം കാശില്ലാത്തത് അപ്പൊ നമുക്ക് നേരെ ബാക്കി കാര്യം ആ പേപ്പർ ആ ഇതെടുത്തിട്ട് നമ്മ മടക്കാണ് മടക്കിയിട്ട് ഇനി നമ്മ അതിന്റെ നമുക്ക് വേണ്ട ഷീൽഡിന്റെ സ്റ്റൈലിൽ അതായത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിന്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കണത് രണ്ടും ഒരുമിച്ചാണ് നമ്മൾ രണ്ടെണ്ണമാണ് നിർമ്മിക്കാൻ പോണത് അപ്പൊ അതിനുവേണ്ടി രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ് അപ്പോൾ കറക്റ്റ് അളവ് നമ്മുടെ മുഖത്ത് വെച്ച് നോക്കിയിട്ടാണ് നമ്മി കട്ട് ചെയ്യുന്നത് അപ്പൊ കറക്റ്റ് ഭംഗിയിൽ ആ വെക്കണ രീതിക്ക് കിട്ടും മൂക്കും വായൊക്കെ മറക്കും ഇനി ഇത് വേണ്ടതിന്റെ ഫ്രണ്ടിൽ നമ്മൊരു ഫ്രെയിം പോലെ ഒരു സാധനം വെക്കാനാണ് നമ്മുടെ തലയിലോട്ട് കറക്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള രീതിയിൽ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് എന്നിട്ട് നമുക്കിന് ഒട്ടിക്ക് അത് സെറ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയിലോട്ടാണ് നമ്മിപ്പോ ഒരു ബ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്യണത് ഫെവിക്കൊക്കെ വെച്ച് വേണമെങ്കിലും ഒട്ടിക്കാന്നുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ട സാധനം ഒഴിച്ചിട്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ആ മൂന്ന് അതായത് നടുക്ക് സെന്ററിൽ ഒരു എഡ്ജ് ഭാഗത്തായിട്ട് ടോപ്പിലായിട്ട് അങ്ങനെ ഒരു നീളം രീതിയിൽ ആ സാധനം ഒഴിച്ച് ഒട്ടിക്കുന്നതാണ് കാണുന്നത് നോക്കിയാൽ നമ്മുടെ രണ്ട് ഷീൽഡ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മുടെ മുഖത്തോട് കറക്റ്റ് ചേരുന്ന രീതിയിലാണ് രണ്ട് ഷീൽഡ് ഇപ്പൊ നിർമ്മിച്ചേക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഫിറ്റിംഗ്സും കൂടി അതായത് ഒരു നൂല് കെട്ടണം അത് ഒട്ടിക്കാനുള്ള സെറ്റപ്പും കൂടി ചെയ്യണം അതിലും കൂടി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഷീൽഡ് ഒട്ടിക്കാനുള്ള വെൽക്രോൺ അതായത് ഇത് രണ്ട് സൈഡിലും കൂടി ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ തലയിലോട്ട് വെച്ചിട്ട് വലിച്ചൊട്ടിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് അതേപോലെ തന്നെ വെൽക്രോൺ ആ മൂലയ്ക്ക് നമ്മൾ ഒരു നൂല് വെച്ച് ഒരു പിൻ ചെയ്ത രീതിയിലാക്കിയിട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ നൂലിന്റെ അഞ്ച് ലെയർ ആയിട്ട് ഒരു ഏകദേശം ഒരു അളവിൽ അഞ്ച് ലെയറോ നാല് ലെയറോ ആയിട്ട് എടുക്കുക അഞ്ച് ലെയറാണ് ഇപ്പൊ ഞങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ നാല് ലെയർ ആയിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആ അത് എടുത്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തു ഇനി അതൊന്ന് നേരാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ഇതിൽ കിട്ടും നല്ലൊരു ഭംഗിയിലാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് കറക്റ്റ് ഇതിലായിട്ട് എടുത്തിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്യണം നടുക്കും നോക്കി രണ്ട് സൈഡിലോട്ട് വേണമല്ല അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഷീൽഡിന്റെ ഒരു ഇതിന്റെ ഇതിലോട്ട് വെക്കാനുള്ള കട്ട് ചെയ്ത നേരത്തെ കട്ട് ചെയ്തെടുത്ത നൂലിന്റെ ആ സ്റ്റാൻഡ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ചിറ്റാണ് അതെന്ന് വെച്ചാൽ നമ്മൾ ഇതുമേ ലോഡ് തന്നെ അപ്പോൾ ആ ലോഡ് ശരിക്കും പിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് ചിറ്റി എടുക്കുകയാണ് രണ്ട് സൈഡിൽ നൂല് നമ്മൾ ആക്കി കഴിഞ്ഞ് അവിടെ ആയിട്ട് നമ്മൾ ബ്ലൂ ഗണ്ണിൽ ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് വേണമെങ്കിൽ ഫെവിക്കോക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാവുന്നതാണ് അതിൻ്റെ മുകളിൽ കൂടെ നൂല് ചുറ്റി ഇനി നമ്മൾ ഈ സാധനം വെച്ച് അത് അതിൻ്റെ ഒപ്പം തന്നെ സെറ്റ് ചെയ്യണം നമ്മുടെ നൂല് വെച്ച അത്ര അളവിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ അതേപോലെ രണ്ട് സൈഡും ചെയ്യണം ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലാണ് ആദ്യത്തെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഉറപ്പിച്ച് നമ്മൾ കറക്റ്റ് ടൈറ്റ് ആക്കിയാണ് അപ്പൊ ആ ഒരു ഭംഗിയിൽ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്കത് വെക്കാനും ഒരു നമ്മുടെ തലയ്ക്ക് ഒരു സുഖമായിരിക്കുള്ളൂ അല്ലെങ്കിൽ കറക്റ്റ് ഭയങ്കര കട്ടിയായി കൂടിയ തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും നമ്മുടെ ഷീൽഡ് ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ് അപ്പോൾ നോക്കി നമുക്കിത് വെക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് രതിവേഗിൻ്റെ തലയിൽ നമ്മൾ വെക്കുകയാണ് ഇപ്പൊ നമുക്ക് ബാക്കിൽ വെൽക്രോൺ വെച്ച് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും കറക്റ്റായിട്ട് അളവിൽ ആക്കി വെക്കാനും ടൈറ്റ് വെക്കാനും കുഴപ്പമുണ്ടാവില്ല ഇപ്പോൾ കൊറോണ സമയത്ത് പുറത്തുനിന്നുള്ള മറ്റുള്ളവരായിട്ട് നമ്മൾ വർത്താനം പറയുമ്പോൾ പെലൻ ഡ്രോപ്ലെറ്റ്സ് അതൊക്കെ മറ്റുള്ളവരുടെ തെറിക്കാതിരിക്കാനുള്ള ഒരു കറക്റ്റ് ഒരു ഒരു ഷീൽഡായിട്ട് നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നോക്കി ഇതിലെല്ലാം നമ്മൾ ഒരു ഇത് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ എല്ലാം സിമ്പിൾ ആയിട്ടുമാണ് വലിയ കാശിൻ്റെ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല ലൂസാക്കി ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ഒരു കിടിലം വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ അതിനൊപ്പം ഞാൻ വിവേക് ഞാൻ വിവേക്